എല്ലാവർക്കും റയൽസ് ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും അറിയില്ലേ സ്നേക്ക് ക്യൂബ് സ്നേക്ക് ക്യൂബിനെ കൊണ്ട് ഡക്കും ഒരു പീക്കോക്കുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ പഠിപ്പിച്ചു തരും നമുക്ക് വേറെ കുറേ സാധനങ്ങൾ സാധനങ്ങളെല്ലാം അറിയാം അപ്പം ഇന്ന് ഈ വീഡിയോയിൽ ഇത്രേ ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ഏകദേശം ആവാനായി അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിങ്ങനെ ഒന്ന് ചെയ്ത് മടക്കാം ഇതാണ് നമ്മുടെ താറാവ്